എല്ലാവർക്കും റോയൽ ക്രിയേഷൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു റെസിപ്പിയാണ് മറ്റേ സ്വീറ്റാണ് ഒരു സ്വീറ്റ് വെറുമസലി സ്വീറ്റ് എന്ന് പറയും അപ്പോൾ അത് നല്ല ടേസ്റ്റ് നല്ല എമ്മിയാണ് അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഉണ്ടാക്കേണ്ടത് അപ്പൊ നല്ല എമ്മി നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാകുക നട്സ് എല്ലാം ഉള്ളതുകൊണ്ട് സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് സോ ഇനി അടിപൊളി വീഡിയോ വരുന്നവരെ സീ യു സൂൺ ബൈ